സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ പരമാവധി അളവിൽ ബഹുമാനം പറ്റിക്കൊണ്ട് വാഴുന്ന ശ്രീ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിനെ വളരെ ആവേശത്തോടെ പിന്തുടരുന്നവരിൽ ഒരാളാണ് ഈ പോങ്ങൻ മാനവികതയുടെ ഉത്കൃഷ്ടമായ സന്ദേശമാണ് റമദാനും ഈദുൽ Tengo que salir de aquí, no tengo pa' dónde ആ മനുഷ്യന്റെ രാഷ്ട്രീയ വീക്ഷണം സേവനാസക്തി പ്രീണന പ്രാവീണ്യം വികസിപ്പിക്കൽ വൈദഗ്ധ്യം കിറ്റുദാന ശേഷി സമ്പാദന വിരുദ് ചങ്കിന്റെ ഇരട്ടാവസ്ഥ ഊരപ്പെട്ടും ഉയർത്തപ്പെട്ടും നിൽക്കുന്ന മാരകായുധങ്ങളെ വകഞ്ഞുമാറ്റി മുന്നേറാനുള്ള ഗതി വൈഭവം ഇവയോടൊക്കെയുള്ള മതിപ്പ് കൊണ്ടോ ആരാധന കൊണ്ടോ ഒന്നുമല്ല പോകാൻ അദ്ദേഹത്തിന്റെ പേജിനെ പിന്തുടരുന്നത് പലപ്പോഴും ആത്മസംഘർഷങ്ങളും അസ്വസ്ഥതകളും അത്യുഗ്രൻ പ്രതിസന്ധികളും അപാരമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ പോങ്ങന്റെ ജീവിതത്തെ പിടിയിടും ആകപ്പാടെ ജീവിതം അങ്ങ് മുഷിയും മടുക്കും മരിച്ചവരോട് അസൂയ തോന്നും കാലന്റെ അവഗണനയെ അമർഷത്തോടെ അനുഭവിക്കും ഇതൊക്കെ വളരെ സ്വാഭാവികവുമാണ് പ്രമുഖ ജാതിയിൽപ്പെടാത്തവനും ഇടതുബുദ്ധി കേരളീയ മാതൃകയിലുള്ള മതേതര ബോധം ഇവയൊന്നും ഇല്ലാത്തവനുമായ ഏതൊരു സാധാരണ മലയാളി മനുഷ്യനെയും ഇടയ്ക്കിടെ അവന്റെ ജീവിതം ഇത്തരം അവസ്ഥകളിലൂടെ അവനെ കൊണ്ടു നടക്കും ആ സമയങ്ങളിൽ എന്റെ മനോനിലയെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ ഞാൻ ആശ്രയിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിനെയാണ് Tengo que salir de aquí. പരിസരം മറന്നു പൊട്ടിച്ചിരിക്കാനുള്ള എന്തെങ്കിലും വക അവിടെ നിന്നും എനിക്ക് കിട്ടും അതാണ് ഇതുവരെയുള്ള അനുഭവം സ്വന്തം ജീവിതത്തിന് മുന്നിലേക്ക് ഗതിമുട്ടിക്കുന്ന നിലയിൽ വന്നു നിന്ന് ഒരു മനുഷ്യനെ ഭയപ്പെടുത്തുകയും പ്രയാസത്തിൽ അകപ്പെടുത്തുകയും ചെയ്യുന്ന ഒട്ടുമിക്ക പ്രതിസന്ധികളെയും തുരത്താൻ ചിരിക്ക് കഴിയും തീർച്ചയായിട്ടും കഴിയും ദൗർഭാഗ്യവശാൽ നമ്മളിൽ പലർക്കും ആ നിലയിൽ ചിരിയെ ഉപയോഗിക്കാൻ അറിയില്ല പോങ്ങൻ പക്ഷേ സകല ജീവിത പ്രശ്നങ്ങളെയും ചിരി കൊണ്ടാണ് മറികടന്നിട്ടുള്ളത് ഇനി മറികടക്കാൻ പോകുന്നതും അങ്ങനെയാണ് മരണത്തിൻ്റെ തിരശീല വീഴുമ്പോൾ മാത്രം അവസാനിക്കുന്ന ഒരു നർമ്മ നാടകമാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ആ ജീവിത നാടകത്തെ അലങ്കോലമാക്കാൻ വരുന്ന കോമാളികൾ മാത്രമാണ് പ്രതിസന്ധികൾ സത്യം അതാണെന്ന് മനസ്സിലാക്കാതെ പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മൾ പതറുകയും പരിഭ്രമിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്താൽ നാടകം പൊളിയും ഉറപ്പായും പൊളി നല്ല ചിരിയോടെ പ്രതിസന്ധികളെ സമീപിച്ചാൽ മതി തന്റെ വേഷം വിജയകരമായി ആടിത്തീർക്കാൻ നിൽക്കാതെ പ്രതിസന്ധികൾ അതിന്റെ പാട്ടിന് പൊയ്ക്കോളും നമ്മുടെ കണ്ണീരും ഭയവുമാണ് പ്രതിസന്ധികളുടെ കരുത്ത് എന്നാൽ ചിരിയെ ചേർത്ത് തോൽപ്പിക്കാൻ എത്ര വലിയ പ്രതിസന്ധിക്കും എളുപ്പത്തിൽ കഴിയില്ല കഴിയുകയില്ല അതാണ് സത്യം <laughs> പക്ഷേ എപ്പോഴും നമുക്കതിന് കഴിയണമെന്നില്ല ചിരിച്ചുകൊണ്ട് നേരിടാൻ മനുഷ്യനല്ലേ ചിലപ്പോൾ ഒന്ന് പതറിപ്പോകാം ആ നിലയിൽ അങ്ങനെ എങ്ങാനും ചിരിമുട്ടുന്ന നേരത്ത് നേരത്തെ പറഞ്ഞ പോലെ പോകൻ നേരെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അങ്ങ് പോകും എത്ര വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന നിലയ്ക്ക് പല ഇനം ചിരികൾ ഉറപ്പായും അവിടെ നിന്ന് ലഭിക്കും ഈ മന്ദഹാസം ഇളം ചിരി നേർത്ത ചിരി ഊറിച്ചിരി പുഞ്ചിരി പൊട്ടിച്ചിരി തലതല്ലിച്ചിരി വയറളുക്കും ചിരി അലറിച്ചിരി അട്ടഹാസം എന്ന് വേണ്ട ഗർഭം ചിരി വരെ അവിടെ നിന്നും നമുക്ക് കിട്ടും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ചെറിയൊരു കുഴപ്പം ഒന്നും നേരിട്ടങ്ങ് വെച്ചിരിക്കുകയല്ല വാഗ്ദാന സമർപ്പണം ആശയപ്രകടനം നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ പദ്ധതി പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷ പങ്കിടൽ ആശ്വസിപ്പിക്കൽ ആശ്രയമാകൽ കരുതൽ വിതറൽ ഇങ്ങനെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഫലിത രൂപങ്ങളിലാണ് ചിരി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ അതിൽ നിന്നും വളരെ സൂക്ഷ്മതയോടെ വേർതിരിച്ചെടുത്ത് ചിരിയെ ഉപയോഗിക്കണം അതിൽ മുഷിഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല നല്ലതൊന്നും നല്ലോണം കഷ്ടപ്പെടാതെ കിട്ടില്ല അതൊരു പ്രകൃതി നിയമമാണ് കൂടുതൽ പറഞ്ഞ് നേരം കളയുന്നില്ല എനിക്കിന്ന് തലതല്ലിച്ചിരിക്കാനുള്ള വക എമ്പടി അളവിൽ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചിരിക്കാനുള്ള സമയം ഇങ്ങനെ ചപ്ലാച്ചി അടിച്ച് കളയുന്നത് ശരിയല്ല കളയിപ്പിക്കുന്നതും ശരിയല്ല എന്തായാലും ഇത്തവണ പദ്ധതി പ്രഖ്യാപന രൂപത്തിലാണ് ഫലിതം കാണപ്പെടുന്നത് നല്ല നിലയിൽ സംസ്കൃതീകരിച്ചെടുത്താൽ ചിരിച്ചു തലതല്ലുന്നതിന് കണക്കുണ്ടാവില്ല അതിദാരിദ്ര്യമുക്ത കേരളം ഇതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയുടെ പേര് ഞാൻ അതിന്റെ ഉള്ളടക്കമൊന്നും വായിച്ച് നേരം കളയുന്നില്ല ആവശ്യമുള്ളവർക്ക് തീർച്ചയായും അവിടെ വരെ പോയി അത് കണ്ണേറ്റാവുന്നതല്ലേ ഉള്ളൂ ഉള്ളടക്കത്തിൽ നിന്ന് ചിരിക്കു കൊള്ളുന്ന ചിലതൊന്ന് പറയാം സംസ്ഥാനത്തെ അതിദരിദ്രരായിട്ടുള്ള അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ഇനി സർക്കാരിന്റെ സംരക്ഷണയിലാണ് ഇങ്ങനെയാണ് ഫലിതം തുടങ്ങുന്നത് ഭാഷാപരമായി വലിയൊരു പിശക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കുടുംബങ്ങളെ വ്യക്തികളായി കണ്ട് പറയുന്നത് ഒട്ടും ഭംഗിയല്ല അതുകൊണ്ട് സംസ്ഥാനത്തെ അതിദരിദ്രമായ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ എന്ന് പറയുന്നതാണ് കൂടുതൽ നന്നാവുക അതാണ് ഭംഗി വേറെയും പല രീതിയിൽ പറയാം പക്ഷേ അതല്ലല്ലോ നമ്മുടെ വിഷയം മാത്രവുമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി എഴുത്തു ജോലികൾ നോക്കുന്നവർ സ്വാഭാവികമായിട്ടും സുടുബുദ്ധരോ അന്തംഗമികളോ ഒക്കെ ആവും ആവാതിരിക്കില്ല അതുകൊണ്ട് ഭാഷാപരമായിട്ടുള്ള പിശകുകൾ വളരെ സ്വാഭാവിക സംഗതിയാണെന്ന് മനസ്സിലാക്കുന്നതാണ് ബുദ്ധി കിട്ടിയോ അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ അറിവുകേടുകളെ ചിരിക്കായി ഉപയോഗിക്കുന്നത് മര്യാദയുമല്ല അതുപോലെ തന്നെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നു എന്ന ദുരിതാവസ്ഥയും ചിരിക്കു കൊള്ളുന്നതല്ല എന്നാൽ ഒന്ന് ഓർക്കണം നിങ്ങൾക്കോ എനിക്കോ ആരെയും അതിദരിദ്രരാക്കാൻ സാധിക്കില്ല ഏറിയാൽ ആരുടെയെങ്കിലും ഒക്കെ പോക്കറ്റ് നമുക്ക് നടിക്കാം കുറച്ചുകൂടി നിറുകെട്ട ബിരുദന്മാർക്ക് ആരെയെങ്കിലും ഒക്കെ സമൂലം പറ്റിച്ച് അവരുടെ പണം തട്ടാം ഉത്സാഹിച്ചാൽ വീട് കയറി മോഷ്ടിക്കാം അതിലും വലിയ പരിശ്രമശാലികൾക്ക് ബാങ്കും കൊള്ളയടിക്കാം അത്രയൊക്കെ പറ്റൂ <laughs> അല്ലേ എന്നാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഭരണാധികാരികൾക്ക് മാത്രമേ കഴിയൂ ഈ രാഷ്ട്രീയ കേരളം തീർന്നതിന് ശേഷം ഏതാണ്ട് മുപ്പത്തി ഏതാണ്ടല്ല ഉറപ്പായി മുപ്പത്തിയേഴ് കൊല്ലക്കാലം ഈ സംസ്ഥാനത്തെ ഭരിച്ചത് ഇടതുപക്ഷമാണ് അതിൽ കഴിഞ്ഞ ഏഴ് കൊല്ലമായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതും രണ്ട് ചങ്ക് തന്നെ സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ് പറയുന്നത് അറുപത്തിനാലായിരത്തിലധികം അതിദരിദ്ര കുടുംബങ്ങൾ ഇനി അങ്ങോട്ട് സർക്കാർ സംരക്ഷണയിലായിരിക്കും കഴിയുന്നതെന്ന് അതിലിത്ര പറയാനെന്തിരിക്കുന്നു ഏ അതിലിത്ര പറയാനെന്തിരിക്കുന്നു സർക്കാരിന്റെ പണി തന്നെ സംരക്ഷണമാണല്ലോ അല്ലേ എന്നാൽ കൊള്ളയടിയും ദാരിദ്ര്യ നിർമ്മാണവുമാണ് സർക്കാരുകളുടെ ചുമതലയെന്ന് കൊണ്ടാണ് സംരക്ഷണ കാര്യം വീരവാദ ബുദ്ധിയോടെ ഇങ്ങനെ മേനി പറച്ചിലായി നടത്തേണ്ടി വരുന്നത് അതുപോലെ സംരക്ഷിക്കേണ്ടത് അതിദരിദ്രരെ മാത്രമല്ല കേട്ടോ സാമ്പത്തിക ഭേദമെന്നല്ല യാതൊരു വേർതിരിവും കൂടാതെ സകലമാന മനുഷ്യരെയും ഒന്നുപോലെയാണ് സർക്കാർ സംരക്ഷിക്കേണ്ടത് അതറിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യമുക്ത കേരളവുമായി ഇറങ്ങാൻ സ്വല്പം നാണം വരും മുപ്പത്തിയേഴ് കൊല്ലക്കാലം കേരളം ഭരിച്ചിട്ടും അതിദരിദ്രരെ നിങ്ങൾക്കൊന്ന് ദരിദ്രരാക്കി ഉയർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അല്ലേ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണ് പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണ് ദരിദ്രവാസികളുടെ പാർട്ടിയാണ് അല്ലേ എന്നിട്ടാണ് മുപ്പത്തിയേഴ് കൊല്ലം ഭരണം കൈവശം ഉണ്ടായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാർ ഈ ഇറങ്ങുന്ന ഈ ജനസേവന വ്യവസായത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതിയാണോ ഇന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്തിയേഴ് വർഷം കൊണ്ട് നിങ്ങളുടെയൊക്കെ ആളുകൾ എന്തെല്ലാം രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു നിങ്ങളുടെയൊക്കെ അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയരുത് അവരെ സംരക്ഷിക്കുന്നു നിങ്ങൾ പറയരുത് ആരുടെയാണ് കുറ്റം കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും സത്യം പറഞ്ഞാൽ അക്കാര്യത്തിൽ പോകൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകളെ കുറ്റം പറയില്ല കാരണം ദാരിദ്ര്യ നിർമ്മാണവും അതിന്റെ പരിപാലനവുമാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയും ലക്ഷ്യമെന്ന കാര്യം പോകൻ അറിയാം അതുകൊണ്ടാണ് കാലം മുന്നോട്ട് പോകെ പോകെ കമ്മ്യൂണിസം പലയിടത്തും ഇല്ലാതായി ഇല്ലാതായി വന്നത് ഈ ഡിജിറ്റൽ യുഗത്തിലും കേരളത്തിൽ മാത്രമായിട്ട് അത് ഒതുങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രമാത്രം വിഡ്ഢികളാണെന്നാണ് അതുകൊണ്ടാണ് അവരെ കുറ്റം പറയാൻ പറ്റാത്തത് എന്തായാലും മനുഷ്യരെ ദരിദ്രരും വിഡ്ഢികളുമാക്കി നിലനിർത്തേണ്ടത് പാർട്ടി കൂറന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചുമതലയാണ് അക്കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി തീർച്ചയായും വൻ വിജയവുമാണ് കഴിഞ്ഞ ഏഴ് കൊല്ലത്തെ ഭരണം കൊണ്ട് സമ്പന്നരെ ഇടത്തരക്കാരായും ഇടത്തരക്കാരെ ദരിദ്രരായും മാറ്റാൻ സാധിച്ചു എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എന്ന നിലയിൽ തീർച്ചയായും അഭിമാനിക്കാവുന്ന സംഗതി തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിസമ്പന്നർക്ക് ഒട്ടും ഭയക്കേണ്ട കാര്യമില്ല കേട്ടോ ഏതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും അതിസമ്പന്നരെ വർഗമിത്രമായി ഗണിക്കൂ അല്ലെങ്കിൽ ബന്ധുവായി കാരണം ഇന്നലത്തെ ദരിദ്രവാസി ഇന്നത്തെ നേതാവും നാളത്തെ അതിസമ്പന്നനുമായിരിക്കുമല്ലോ <laughs> അതിലേക്കൊന്നും പോകാൻ പക്ഷെ പോകുന്നില്ല സത്യം പറഞ്ഞാൽ ആത്മാഭിമാനവും മാതൃശുദ്ധിയും പൗരബുദ്ധിയും സാമൂഹ്യ ബോധവും മാനവിക ഭാവവും സഹജീവി സ്നേഹവും സഹാനുഭൂതിയും ഭൂതതയും ദീർഘവീക്ഷണവും കാര്യശേഷിയും ഒക്കെയുള്ള ഒരു മനുഷ്യൻ ഭരണാധികാരിയായാൽ അഞ്ചു കൊല്ലം തികച്ചു വേണ്ട ഒരു സമൂഹത്തെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ ആ മനുഷ്യന് തീർച്ചയായും സാധിച്ചിരിക്കും അഞ്ചു കൊല്ലം വേണ്ട തികച്ചു വേണ്ട അതിനുവേണ്ട എല്ലാ വിഭവങ്ങളും നമുക്കിവിടെ ഉണ്ട് പക്ഷെ അതൊന്നും അർഹിക്കുന്നവർക്ക് അനുഭവിക്കാനുള്ള അവസരം ഇവിടുള്ള സാമ്പ്രദായിക രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്നില്ല അതിനവരെ പഴിക്കുന്നതിൽ അർത്ഥവുമില്ല കുറ്റം ജനങ്ങളുടേതാണ് തങ്ങളെ ഏറ്റവും നന്നായി കബളിപ്പിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ നാട് കൊള്ളയടിക്കാനുള്ള അവസരം നൽകൂ എന്ന വാശി ജനങ്ങൾക്ക് നന്നായിട്ടുണ്ട് നാട് കൊള്ളയടിക്കേണ്ടതും തങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കേണ്ടതും ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ലഭിക്കുന്ന അവകാശത്തെയാണ് ജനാധിപത്യമെന്ന് കരുതുന്ന ഒരു സമൂഹത്തിന് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ <laughs> അതൊക്കെ പോട്ടെ ഇതിലൊക്കെ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ശരിയാണ് ചിരിക്കാനുള്ള സംഗതി ഇതുവരെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഏഴ് കൊല്ലക്കാലമായി അതിദാരിദ്ര്യ നിർമ്മിതിക്ക് സഹായകരമാകുന്ന നിലയിൽ സർക്കാർ നടത്തി വന്നിരുന്ന അഴിമതികളെപ്പറ്റി നന്നായി ഒന്ന് ആലോചിക്കണം ഓർമ്മയിലേക്ക് എടുക്കണം എങ്കിലേ അതിൻ്റെ ആ രസം അങ്ങ് മുഴുവനായിട്ടും കിട്ടൂ ഡേറ്റ വിൽപ്പനയും കടൽക്കൊള്ളയും ലൈഫ് മിഷനും മുതൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ നിർമ്മാണ ചെലവിനേക്കാൾ വരുന്ന തുകയ്ക്കുള്ള ക്യാമറ വാങ്ങൽ ഉൾപ്പെടെ സകലതും ഓർമ്മയിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് മാത്രമേ അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയിൽ നിന്ന് ചിരി ഖനനം ഇറങ്ങാവൂ ഒരൊറ്റ അഴിമതിയോട് പോലും നേരാമണ്ണം പ്രതികരിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുന്ന ഒന്നിവിടെ നടന്നതായിട്ട് പോലും ആളുകൾക്കറിയില്ല ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാതെ ഗതികെട്ടു പോയിട്ടുള്ള ഒരു സംസ്ഥാനവും കൂടിയാണ് നമ്മുടേത് കിറ്റിനൊപ്പം നൽകിയ തുണിമാസ്കിൽ പോലും തട്ടിപ്പ് നടത്തിയ ഒരു കൂട്ടർ അഴിമതിരഹിത കേരളം എന്ന പദ്ധതി അവതരിപ്പിച്ചപ്പോൾ പോലും ആത്മാർത്ഥമായി ഒന്ന് ചിരിക്കാൻ കഴിയാത്ത മനുഷ്യരുള്ള ഒരു നാട് അങ്ങനെയുള്ള മലയാള നാടിനോടാണ് പറയുന്നത് അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ പദ്ധതിയുടെ പേരാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് <laughs> ചുമ്മാ അതങ്ങ് പറയുകയല്ല ശാസ്ത്രീയ രീതിയിലാണ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയതെന്ന അവകാശവാദവും ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഖജനാവിൽ നിന്ന് കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റി അൻപത് കോടിയെങ്കിലും അതുവഴി അടിച്ചു മാറ്റിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം മലയാളികളിൽ മഹാഭൂരിപക്ഷവും ശാസ്ത്രത്തിന്റെ വില അറിയാവുന്ന വിധം പ്രബുദ്ധരാണല്ലോ ശാസ്ത്രത്തിന്റെ വില അത്രയും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു മുന്നൂറ് കോടി രൂപയെങ്കിലും വേതന ഇനത്തിൽ കൊടുക്കാതെ നാട്ടിലുള്ള കൊടും ദരിദ്രരെ ചുമ്മാതങ്ങ് എടുത്തു കൊടുക്കാൻ ശാസ്ത്രം നിൽക്കില്ലെന്ന് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം അൻപത് കോടി ലാഭിച്ചതിൽ സർക്കാരിനെ അവർ പ്രശംസിക്കും ശ്രമിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ കൊടും ദരിദ്രരെ ചുമ്മാതങ്ങ് പരതി എടുത്തു കൊടുക്കാൻ തങ്ങളുടെ കുഞ്ഞമ്മയെ കെട്ടിയവനൊന്നുമല്ലല്ലോ ഈ ശാസ്ത്രം എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അറിവ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയൊക്കെ സ്വായത്തമാക്കിയ ഒരു സമൂഹവുമാണല്ലോ നമ്മൾ അതുപോലെ തന്നെ അടുത്ത അഞ്ചു വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കുമെന്ന ശപഥവും ആ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് കൊല്ലം തോറും എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയ്ക്കുള്ള സ്പോഞ്ച് ഇറക്കുമതി ചെയ്യുന്നതിന് കരാർ കൊടുത്തുവെന്നും നമ്മളിനി വൈകാതെ കേൾക്കും അതായത് ഒരു കൊല്ലം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ വെച്ച് അഞ്ച് കൊല്ലം കൊണ്ട് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ സ്പോഞ്ചാവും സംസ്ഥാനം അങ്ങോട്ട് വാങ്ങുക എന്തിനാ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ കണ്ടമാനം വിവരമുള്ളവരായതിനാലും നമ്മുടെയൊന്നും തലയ്ക്കകത്ത് ചാണകമല്ലാത്തതിനാലും നമ്മൾ മലയാളികൾ മനസ്സിലാക്കും അത്രയും രൂപയ്ക്കുള്ള സ്പോഞ്ച് ഇല്ലാതെ ഇത്രയും കടുത്ത ദാരിദ്ര്യത്തെയൊന്നും ചുമ്മാതങ്ങ് തുടച്ചു നീക്കാൻ കഴിയില്ലെന്നും അതാണ് നമ്മളുടെ ബുദ്ധി ഇനി പെട്ടുപിഴച്ച ആരെങ്കിലും ഒന്ന് സംശയിച്ചാൽ തന്നെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ പുരണ്ടിരിക്കുന്ന അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ ആ തുകയ്ക്കുള്ള സ്പോഞ്ച് മതിയാകുമോ എന്ന നിലയ്ക്ക് അവർ സംശയിക്കൂ <laughs> അതാണ് നമ്മുടെ പ്രബുദ്ധതയുടെ കരുത്ത് അത്രയ്ക്കും കാതൽ കരുത്തുള്ള വിവരമാണ് നമ്മൾ മലയാളികൾക്കുള്ളത് ഇത് കേരളമാണ് ആ പോസ്റ്റിനോട് പ്രതികരിച്ചത് പന്തീരായിരത്തോളം ആളുകളാണ് അതിൽ പതിനായിരം പേരും അതിനോട് വളരെ അനുകൂലമായാണ് പ്രതികരിച്ചത് ആയിരത്തിലധികം പേർ ഹൃദയ ചിഹ്നം തന്നെ നൽകിക്കൊണ്ട് അതിനെ നെഞ്ചേറ്റിയിരിക്കുന്നു അതായത് മഹാഭൂരിപക്ഷം മനുഷ്യർക്കും അനുകൂല ഭാവമല്ലാതെ യാതൊരു എതിർപ്പും അതിനോട് ഉണ്ടായിട്ടില്ല ആകെയുള്ള സമാധാനം തൊള്ള തുറന്ന് ചിരിക്കാൻ ആയിരത്തിലധികം ആളുകളുണ്ടായെന്നതാണ് അത് അടക്കാനാവാത്തതിൻ്റെ ചിരിയാണോ അതോ ആക്കിയ ചിരിയാണോ എന്നുള്ളത് കണ്ടറിയണം ആക്കിയ ചിരിയാണെങ്കിൽ അത്രയും പോങ്ങന്മാരെങ്കിലും ഈ നാട്ടിലുണ്ടല്ലോ എന്ന് സമാധാനിക്കാമെന്ന് മാത്രം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരും അവിടെ ചോദിച്ചു കണ്ടില്ല അതായത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദരിദ്രമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിൽ കഴിയുന്നുണ്ടെങ്കിൽ അത് ആരുടെ പോരായ്മയാണെന്ന് മാത്രം ചോദിച്ചു കണ്ടില്ല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത ഒരു സർക്കാരിന് കള്ളും ലോട്ടറിയും വിറ്റ് മാത്രം നിത്യച്ചെലവ് നടത്താൻ പറ്റാത്തതുകൊണ്ട് പെട്രോളിന് വില കൂട്ടി പിടിച്ചു നിൽക്കാൻ നോക്കുന്ന ഒരു സർക്കാരിന് നിന്നു പിഴയ്ക്കണമെങ്കിൽ ഇതൊന്നും പോരാ നാട്ടുകാരിൽ നിന്ന് പിഴപ്പിരിവ് കൂടി നടത്തിയേ മതിയാവൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്രിമ ബുദ്ധിയുള്ള ക്യാമറകൾ നാടുനിങ്ങളെ പാകിവെച്ച ഒരു സർക്കാരിന് നാട്ടുകാർ മുണ്ടുമുറുക്കി ജീവിക്കണമെന്ന് ഉപദേശം നൽകിയിട്ട് ഭാര്യയെയും മക്കളെയും ചെറുമക്കളെയും കൂട്ടി ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ഭരണാധികാരികളാൽ നയിക്കപ്പെടുന്ന ഒരു സർക്കാർ സർക്കാരിന് അതിദരിദ്രരെ കുറഞ്ഞ പക്ഷം ദരിദ്രരെങ്കിലും ആക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്നും ആരും ചോദിച്ചില്ല ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടയ്ക്കാനുള്ള തുണിക്കെന്നും കൂടി പറഞ്ഞ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ആശിസ്ക്കും അതീ പോകൻ നന്നായിട്ടറിയാം അത് മാത്രമേ നടക്കൂ എന്നും പോകൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നുണ്ട് അല്ലാതെ എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിനോടുള്ളത് പ്രതിബദ്ധതയുടെ തരിയെങ്കിലും സ്വഭാവത്തിലുള്ള ഒരു സർക്കാരായിരുന്നുവെങ്കിൽ ഈ നിലയിൽ ജനങ്ങളെ പിഴിയാൻ നോക്കുമോ നിങ്ങൾക്ക് കക്കാനുള്ള പണം പോലും ഖജനാവിലേക്ക് എത്തിക്കണമെങ്കിൽ ക്യാമറ കനിയണമെന്ന നിലയാണ് ഊര് തന്നെ ആളുന്ന നിങ്ങളാണോ പാവപ്പെട്ടവരെ ഉയർത്താൻ പദ്ധതിയിടുന്നത് നല്ല ശേലായി ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ ഒരു കണക്കിന് നോക്കിയാൽ ചിരിക്കാനുള്ള വകയെങ്കിലും ഈ പൊങ്ങന്മാർക്ക് നിങ്ങൾ നൽകുന്നുണ്ടല്ലോ അതിന് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു സർക്കാരെ മുടിച്ചു വാഴുക നിങ്ങൾക്ക് മാത്രം നല്ലത് വരട്ടെ നിങ്ങൾക്ക് മാത്രം നല്ലത് വരട്ടെ മുടിച്ചു വാഴുക